നമസ്കാരം കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ സംസാരിച്ചിരുന്നത് ഇൻവെസ്റ്റ് ചെയ്യുന്ന ടൈമിൽ എന്താണ് മൂന്ന് കാര്യങ്ങൾ ചെയ്യേണ്ടതും മൂന്ന് കാര്യം ചെയ്യാൻ പാടില്ലാത്തിൽ അതിൽ പ്രധാനമായിട്ട് നമ്മൾ സംസാരിച്ചൊരു കാര്യമുണ്ട് ഇൻവെസ്റ്റ് ചെയ്യുന്ന ടൈമിൽ നമ്മളൊരു ഗോൾ ബേസ്ഡ് ആയിട്ട് ഇൻവെസ്റ്റ് ചെയ്യണം എന്നുള്ളത് അപ്പോൾ ഇപ്പോൾ മിക്കപ്പോഴും ആൾക്കാർക്ക് ഒരു വിഷയം എന്ന് പറഞ്ഞാൽ അങ്ങോട്ട് ഇൻവെസ്റ്റ് ചെയ്യും ആരെങ്കിലും വന്ന് പറയുമോ പക്ഷേ അത് എന്തിന് ഇൻവെസ്റ്റ് ചെയ്യണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മിക്കവർക്കും അതിനുള്ളൊരു ഉത്തരം ഉണ്ടാവില്ല അല്ലാന്നുണ്ടെങ്കിൽ അവർക്ക് എക്സസ് മണി ഉണ്ടാവുന്ന ടൈമിൽ അങ്ങോട്ട് ഇൻവെസ്റ്റ് ചെയ്യും പക്ഷേ അതിനൊരു എന്തിനും ഇൻവെസ്റ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ മിക്കപ്പോഴും ആളുകൾക്കൊരു റീസൺ ഉണ്ടാവില്ല ഈവൻ വളരെ വെൽത്തി ആയിട്ടുള്ള ആളുകൾക്കാണെങ്കിലും കാരണം അവർക്കാണെങ്കിൽ ഒത്തിരി കോൺഫിഡൻ്റ് ആയിരിക്കും കാരണം അവരുടെ ഇൻകം നന്നായിട്ടുണ്ട് അപ്പോൾ എവിടെയെങ്കിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യും ഒരു ഒരു പഞ്ഞോ ഇല്ലാതെ ആവശ്യമുള്ളപ്പോൾ കാശ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുള്ളൊരു കോൺഫിഡൻസ് ഉണ്ട് പക്ഷേ ആ കോൺഫിഡൻസ് ഉണ്ടെങ്കിലും ഒന്നും കൂടിയും കുറച്ചും കൂടിയും സ്ട്രാറ്റജിക്കായിട്ട് എന്തൊക്കെയാണോ ഗോളുള്ളത് അതിന് അലൈൻ ചെയ്തിട്ട് ഒരു ഇൻവെസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒന്നും കൂടി നല്ലൊരു രീതിയിൽ ഒരു ഫിനാൻഷ്യൽ ഫ്രീഡം അച്ചീവ് ചെയ്യാനും അതേമാതിരി നല്ലൊരു പീസ്ഫുള്ളായിട്ടുള്ള ഓരോരോ കാര്യങ്ങൾ വരുമ്പോൾ നമുക്ക് പണം വേണ്ട സ്ഥലത്ത് വേണ്ട പോലെ കിട്ടാനും ഒരു സാധ്യതയുണ്ട് അപ്പോൾ പ്രധാനമായിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യം വെച്ചാൽ ഓരോ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യണേക്കാളും മുന്നും എന്താണ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യാനുള്ള റീസൺ എന്നുള്ളത് വളരെ കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം അതിനെ ലിങ്ക് ചെയ്തിട്ട് വേണം നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് ഇപ്പോൾ ഒരു ഇൻവെസ്റ്റ് ചെയ്യുന്ന ആളാണെന്ന് വിചാരിക്കുക ഇപ്പോൾ ഒരാൾ ഒരു മുപ്പത് വയസ്സുള്ള ആൾ കല്യാണമൊക്കെ കഴിഞ്ഞ് ഒരു കുട്ടിയുണ്ട് ആ കുട്ടിക്കൊരു രണ്ട് വയസ്സാണ് പ്രായം ഉള്ളത് സ്ഥിതിയിലാണെന്നുണ്ടെങ്കിൽ ഇദ്ദേഹം നോക്കുമ്പോൾ ഒന്ന് രണ്ട് കാര്യങ്ങളാണ് പ്ലെയിനായിട്ട് അവരുടെ ഗോളായിട്ട് അവർക്ക് ഡിഫൈൻ ചെയ്യാൻ പറ്റുന്ന കാര്യം ഞാനൊരു എക്സാമ്പിളിന് വേണ്ടിയിട്ടാണ് ഇത് പറയണത് മുപ്പത് വയസ്സ് ഇദ്ദേഹത്തിന് കുട്ടിക്ക് രണ്ട് വയസ്സ് അപ്പോൾ കുട്ടിയുടെ ഇനി പ്രധാനമായിട്ടുള്ള കാര്യം വെച്ചാൽ ഞാൻ ഈ സ്കൂളുകളിലെ എഡ്യൂക്കേഷൻ ഞാൻ കൂട്ടുന്നില്ല അത് നമ്മുടെ സാധാരണ വീട്ടു ചിലവും കാര്യങ്ങളായിട്ട് അലൈൻ ചെയ്ത് പോയിക്കോളും പക്ഷേ ഒരു പതിനേഴ് വയസ്സൊക്കെ ആകുമ്പോൾ അതേ ആ കുട്ടി ഒരു പന്ത്രണ്ടാം ക്ലാസ് കഴിഞ്ഞ് ഒരു എൻജിനീയറിങ്ങിനോ അല്ലെങ്കിൽ മെഡിക്കലിനോ അങ്ങനത്തെ ഏതെങ്കിലും എക്സ്പെൻസീവ് ആയിട്ടുള്ള കോഴ്സുകൾക്ക് പോകാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ ഒരു പതിനഞ്ച് വർഷത്തിന് കണക്കാക്കി ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് അപ്പോൾ ഇങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ എന്താണ് ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ആ ഇൻവെസ്റ്റ്മെൻറ്റ് ഇന്നാണ് ചെയ്യേണ്ടതുണ്ടെങ്കിൽ ആ പർട്ടിക്കുലർ എക്സ്പെൻസ് ഇന്നാണ് നടക്കുന്നതെന്നുണ്ടെങ്കിൽ എത്ര രൂപ ആവശ്യമുണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കുക അപ്പോൾ ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ നമ്മൾ പണ്ടൊരു വീഡിയോയിൽ ചെയ്തിട്ടുണ്ട് എങ്ങനെ എഡ്യൂക്കേഷന് എക്സ്പെൻസ് വരുന്നത് ഇപ്പോൾ ഒരു പത്ത് ലക്ഷം രൂപയാണ് ഒരു എഞ്ചിനീയറിങ്ങിന് പോകേണ്ടതെന്ന് നമ്മൾ മനസ്സിലാക്കുക ഈ ഈ ടൈമിലാണെന്നുണ്ടെങ്കിൽ അങ്ങനെയാണെങ്കിൽ പതിനഞ്ച് വർഷം കഴിഞ്ഞാൽ ഈ പത്ത് ലക്ഷം എന്നുള്ളത് എത്ര വരെ ഗ്രോ ആവാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ നമുക്കൊരു ഒരു എഡ്യൂക്കേഷൻ ഇൻഫ്ലേഷൻ വെച്ചിട്ട് ആറ് ശതമാനമാണ് ഗ്രോത്ത് എന്നുണ്ടെങ്കിൽ ആറ് ശതമാനം വെച്ച് ഈ പത്ത് ലക്ഷം രൂപ ഗ്രോ ചെയ്ത് കഴിഞ്ഞാൽ പതിനഞ്ച് വർഷം കൊണ്ട് എത്ര രൂപ ആവും എന്നുള്ള ഒരു കാൽക്കുലേഷൻ നമുക്ക് മനസ്സിലാക്കാം ആ കാൽക്കുലേഷൻ മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്കറിയാം പതിനഞ്ച് വർഷം കഴിഞ്ഞാൽ ഇത്ര രൂപ എനിക്ക് ആവശ്യമുണ്ടെന്നുള്ളത് ഇനി അത് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ എസ് ഐ പി ഒ അങ്ങനത്തെ പ്രൊഡക്റ്റ് മാസം മാസം തന്നെ കൂട്ടി കൂട്ടി ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ഈ പറയുന്ന തുക എത്തിപ്പെടാനായിട്ട് പറ്റും ഇനി അതല്ല നമ്മുടെ അടുത്ത് അത്യാവശ്യം നല്ല വെൽത്തൊക്കെ ഉള്ള ആളുകളാണെങ്കിൽ ലംസം മണിയായിട്ട് ഇപ്പോഴേ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് ഇപ്പോഴേ ഇൻവെസ്റ്റ് ചെയ്യുക എന്നിട്ട് ആ ടൈമിൽ ആ തുക ഉണ്ടാക്കിയെടുക്കാനായിട്ട് നമുക്ക് പറ്റും ഇതൊരു കാൽക്കുലേഷൻ ചെയ്തെടുക്കേണ്ട കാര്യം മാത്രമേ ഉള്ളൂ നമുക്ക് ഒത്തിരി പീസ് ഓഫ് മൈൻഡും കിട്ടും അപ്പോൾ ഇപ്പോൾ നമുക്ക് നമ്മൾ ചിലപ്പോൾ വെൽത്തി ആയിരിക്കും ഇപ്പോൾ നമുക്ക് അത്യാവശ്യം നല്ല ഇൻകം ഉണ്ടാവും പക്ഷേ കുറച്ച് കാലം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം നമ്മൾ സെറ്റിലാക്കി വെച്ചിട്ടുണ്ടെന്നുള്ളൊരു കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ നമുക്ക് വേറെ ഒത്തിരി കാര്യങ്ങളിൽ റിസ്ക് എടുക്കാനും വേറെ ഒത്തിരി കാര്യങ്ങളിൽ ബിസിനസ്സിലേക്ക് വേറെ ബിസിനസ് തുടങ്ങണോ വേറെ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യണോ ഇതിനെല്ലാത്തിനും ഒരു കോൺഫിഡൻസ് കിട്ടാനുള്ള ഒരു ചാൻസ് ഉണ്ട് ഇതാണ് നമ്മൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറഞ്ഞത് ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ഗോൾ ബേസ്ഡ് ആയിട്ട് ചെയ്യണം ഇപ്പോൾ ഞാൻ ഈ കാൽക്കുലേഷൻ്റെ ഉദാഹരണം പറഞ്ഞത് ചിലപ്പോൾ നിങ്ങൾക്ക് സ്വന്തമായിട്ട് ചെയ്യാവുന്ന ഒരു കാര്യമാണ് പക്ഷേ നമ്മൾക്കിത് സിമ്പിളായിട്ട് പറയാൻ പറ്റും പക്ഷേ നിങ്ങൾ പ്രാക്ടിക്കലി ചെയ്യുമ്പോൾ ഇതൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നും അങ്ങനെ ബുദ്ധിമുട്ടായിട്ട് തോന്നണമെങ്കിൽ നമ്മൾ ടീമിനെ വിളിച്ചാൽ മതി നിങ്ങൾക്ക് എന്താണ് ഗോളെന്ന് നിങ്ങൾ അവരോട് പറഞ്ഞാൽ മതി ആ ഫണ്ട് എത്രയാണെന്നും എന്നൊക്കെയാണ് ആ ഫണ്ട് വേണ്ടതെന്നുള്ളതും പറയണമെങ്കിൽ അതനുസരിച്ചുള്ള കാൽക്കുലേഷൻസ് നടത്തിയിട്ട് എത്ര രൂപ മന്ത്ലി ഇൻവെസ്റ്റ് ചെയ്യണമെന്നോ അല്ലെങ്കിൽ എത്ര രൂപ ലംസമായിട്ട് ഇൻവെസ്റ്റ് ചെയ്യണമെന്നുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും ഈസിയായിട്ട് മനസ്സിലാക്കാൻ പറ്റും അപ്പോൾ ഇത് എല്ലാവർക്കും ഉപയോഗപ്രദമായെന്ന് വിചാരിക്കുന്നു അപ്പോൾ നമ്മളെല്ലാവരും ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ഒരു ഗോൾ ബേസ്ഡ് ആയിട്ട് ഇൻവെസ്റ്റ് ചെയ്യണമെന്ന് ശ്രദ്ധിക്കുക അപ്പോൾ നമുക്ക് അടുത്ത എപ്പിസോഡിൽ ഇനിയും ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോ ആയിട്ട് ഇനിയും കാണാം താങ്ക് സോ മച്ച്